ഹലോ ഗ്യാസ് റോയൽ എൻഫീൽഡിലെ യൂറോ ഫൈവ് എമിഷൻ സ്റ്റാൻഡേർഡിലുള്ള ഹിമാലയൻ ഇറങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൽ അടിപൊളി മൂന്ന് ഉള്ളത് ആ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഈ ചെറിയ ചാനലിലേക്ക് ആ സബ്സ്ക്രൈബ് ബട്ടണിലൂടെ കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം യൂറോ ഫൈവ് എമിഷൻ സ്റ്റാൻഡേർഡുള്ള റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ സ്പെക്സ് ഇതുവരെ ഒഫീഷ്യൽ സൈറ്റിലൊന്നും അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാലും നമുക്ക് ഏകദേശം ഒരു സ്പെക്കൊക്കെ നമുക്ക് അറിയാം ഒരു ബിഗ്ഗസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്ന എഞ്ചിനാ എഞ്ചിനിലാണുള്ളത് എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ സെയിം ആണ് four eleven C C engine പവറും ടോർക്കും എല്ലാം സെയിം ആണ് twenty four point three B H P of power at six point five K R P എമ്മും thirty two newton metre of torque at four point five K R P M gearbox same ആണ് ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണുള്ളത് എൻജിനൊക്കെ സെയിമാണ് പക്ഷേ എൻജിൻ്റെ റിഫൈൻമെൻ്റ് ആണ് കൂടിയിരിക്കുന്നത് ഓൾറെഡി ഹിമാലയനിലെ വൈബ്രേഷൻസ് മിനിമമാണ് ബട്ട് കുറച്ചും കൂടി വൈബ്രേഷൻസ് മിനിമമാക്കിയിട്ടാണ് പുതിയ എമിഷൻ സ്റ്റാൻഡേർഡുള്ള ഹിമാലയൻ ഉള്ളത് ഭയങ്കര മിനിമം വൈബ്രേഷനാണ് so engine is more refined എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും രണ്ടാമത്തെ അടിപൊളി ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ എ ബി എസ് ആണ് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ എ ബി എസ് വളരെ കഷ്ടപ്പാടാണ് അത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓഫ് റോഡ് പോകുമ്പോൾ എ ബി എസ് ഓഫ് ചെയ്യണം എന്നുള്ളത് പൊതുവേ എല്ലാ ഓഫ് റോഡേഴ്സിൻ്റെ ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹമാണ് എൻഫീൽഡ് ഇപ്പോൾ നമുക്ക് സാക്ഷാത്കരിച്ച് തന്നിരിക്കുന്നത് ഇപ്പോൾ എ ബി എസിന് സ്വിച്ച് ഉണ്ട് എ ബി എസ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓഫ് ചെയ്യാം ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഓണും ചെയ്യാം so A B S switch തന്നിട്ട് അതിന് പ്രത്യേക ഒരു ഇൻഡിക്കേറ്റർ തന്നിട്ട് അവർ നമുക്ക് ഒരു നല്ല ഒരു റിപ്ലൈ ആണ് തന്നിരിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ നീഡിനോടുള്ള റോയൽ എൻഫീൽഡിൻ്റെ കരുതലാണ് ഈ അപ്ഗ്രേഡുള്ള നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ കളേഴ്സാണ് വണ്ടി കളറിൽ കാണുമ്പോൾ പ്രത്യേക ലുക്കാണ് സോ അവർ മൂന്ന് കളർ നമുക്കായി അവതരിപ്പിച്ചിട്ടുണ്ട് ഒന്ന് റോക്ക് റെഡും രണ്ടാമത്തെ ലേക്ക് ബ്ലൂവും മൂന്നാമത്തെ ഗ്രേവൽ ഗ്രേയും ഓൾറെഡി അവർക്ക് ത്രീ കളേഴ്സ് ഉണ്ടായിരുന്നു അതായത് granite black snow white sleet grey എന്ന് പറയുന്നത് മൂന്ന് കളേഴ്സ് ഓൾറെഡി ഹിമാലയനിലുള്ളതാണ് അത് കൂടാതെയാണ് മൂന്ന് colour rock red lake blue and gravel grey എന്ന മൂന്ന് കളറ് അവർ നമുക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് ഈ റോക്ക് റെഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ലേക്ക് ബ്ലൂ ആണ് നിങ്ങളിപ്പോൾ രണ്ടാമത് കാണുന്നത് ഗ്രേവൽ ഗ്രേ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് ഫീച്ചേഴ്സാണ് പുതിയ ഹിമാലയയിൽ അടിപൊളിയായിട്ട് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ दयवा चाला सब्सक्रैबा सपोर्ट थैंक यू